ഇത് പൊതുവായ ഇപ്പൊ നക്ഷത്രങ്ങളുടെ പൊതുവായ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് ആ പൊതുവായ ഫലങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അനുഭവയോഗ്യമാകണം അല്ലെങ്കിൽ അനുഭവവേദ്യമാകണം എന്നൊന്നുമില്ല ഇപ്പോ ജനിച്ച സമയം മോശമായിട്ടിരിക്കുന്നവര് ഗ്രഹസ്ഥിതി മോശമായിട്ടുള്ളവര് അതുപോലെ തന്നെ ദോഷ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവര്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 ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ ദശാകാലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ പ്രാർത്ഥനകളൊക്കെ നിത്യവും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മകം പൂരം ഉത്രത്തിക്കാല് ഇതാണ് ചിങ്ങക്കൂർ അവർക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാവും എന്നാൽ സമാധാനക്കുറവും ഉണ്ടാവും ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അത്ര വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകുന്ന കാലമല്ല നല്ല ഐശ്വര്യവും കീർത്തിയൊക്കെ ഉണ്ടാവാം ജനങ്ങൾക്കിടയിൽ അറിയപ്പെടാനിടയുണ്ട് അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള പുരോഗതി വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ധനലാഭം ഉണ്ടാകാനും ഉള്ള ഇടയുണ്ട് കൃഷി കച്ചവടം എന്നിവയിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാൽ വലിയ ലാഭങ്ങളും ഒന്നും കിട്ടാനുള്ള ഇടയുണ്ടാവില്ല മേടം മേടം ഇടവം മിഥുനം മാസങ്ങൾ നല്ല കാലമാണ് അന്ന് നേതൃത്വ പദവികളൊക്കെ വഹിക്കുകയും ആഗ്രഹങ്ങൾക്കൊക്കെ പൂർണ്ണതയുണ്ടാവുകയും പണം സമ്പത്ത് വന്നു ചേരുകയൊക്കെ ചെയ്യും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ കാര്യങ്ങൾക്ക് ലാഭം ഉണ്ടാവും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാവും ഇതിനൊക്കെയുള്ള ഒരു യോഗം ഉണ്ടാവും തുലാമൂർത്തിയും ധനുമാസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചിലവുണ്ടാകാം വിദേശവാസത്തിന് കാര്യമുണ്ടാവാം കലാപരമായിട്ടുള്ള അഭൂർദ്ധി ഒക്കെ ഉണ്ടാകാനുള്ള യോഗം ഉണ്ടാവും മകരം കുംഭം മീനം മാസങ്ങളിൽ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാം വിദ്യാഗുണം ഉണ്ടാവാം വിദ്യ കുട്ടികൾക്കാണത് അതുപോലെ ദ്രവ്യലാഭം ധനലാഭം ഉണ്ടാവും ബന്ധുക്കൾ സ്നേഹമുള്ള ബന്ധുക്കൾ നമ്മളെ അടുക്കാനും നമ്മളോട് ഇണങ്ങി ജീവിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവും അങ്ങനെ പൊതുവേ ഒരു മിശ്രമായിട്ടുള്ള ഫലം ചിങ്ങക്കൂറുകാർക്കും പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടെ ദശാകാലങ്ങളിലുള്ള വിഷമതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ നല്ല ഗുണങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം നമസ്കാരം